ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my YouTube channel നമ്മൾ കുറ്റിക്കുരുമുളകിൻ്റെ പല വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് ഇതും എൻ്റെ ഒരു കുറ്റിക്കുരുമുളകാണ് ഇത് നോക്കിയാൽ പക്ഷേ മറ്റുള്ള കുരുമുളകിനെ അപേക്ഷിച്ച് ഇതിന് വള്ളി വീശി തുടങ്ങി കണ്ട ഇവിടെ എല്ലാം നിറയെ കായകളുണ്ട് പക്ഷേ ഇതങ്ങ് വള്ളി വീശി തുടങ്ങിയിരിക്കുകയാണ് കണ്ട ഇതെല്ലാം വള്ളിയായിട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ കുഴപ്പമില്ല ഇതേ ഇത് വള്ളിയായിട്ട് പോവുകയാണ് അതിനെല്ലാം മുട്ടിന് മുട്ടിന് വേരുമുണ്ട് അപ്പോൾ ഇതും ഞാൻ നല്ല നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ ഇതെന്തോ എനിക്കൊന്ന് കയറുതലയായിരിക്കാം ഈ വളർന്നു വന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് വെട്ടിക്കളയേണ്ട വെട്ടിക്കളഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് കയറി വരികയായിരിക്കും ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം ഇത് കുറ്റിക്കുരുമുളകായിട്ട് നിർത്തേണ്ട നമുക്കിതിന് ഒരു P V C pipe set ചെയ്തുകൊണ്ട് നമുക്കിതിനെ നമുക്ക് കയറ്റി കൊടുക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമുക്ക് ചെടിച്ചട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ഒരു കയറി പോകുന്ന രീതിയിലുള്ള നല്ല ഒരു കുരുമുളക് ഉണ്ടാക്കി നോക്കാം എന്ന് നോക്കാം അപ്പോൾ ഇത് കുറ്റിക്കുരുമുളകല്ല ഇത് നമ്മുടെ സാധാ കുരുമുളക് പോലെ നമുക്ക് വള്ളിയായിട്ട് മേളിലേക്ക് തന്നെ കയറ്റാം അപ്പോൾ അതിനുശേഷം നമുക്ക് അത് വലുതായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കുരുമുളക് നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിലോ അല്ലെങ്കിൽ കർഷകരായ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങളുടെ മറുപടികളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ കൃഷി സംബന്ധമായ വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം ഓക്കെ അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഞാനിപ്പോൾ രണ്ട് പി വി സി പൈപ്പ് ഒരെണ്ണം എനിക്ക് കിട്ടിയില്ല ഏകദേശം രണ്ട് മീറ്റർ അല്ല രണ്ട് മീറ്റർ അതായത് ഒരു മീറ്റർ വരുന്ന രണ്ട് പി വി സി പൈപ്പാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് മീറ്ററിൻ്റെ ഒരെണ്ണം നമുക്ക് വാങ്ങിക്കാം എന്നാലേ നമുക്ക് നല്ലൊരു ഹൈറ്റിലേക്ക് കിട്ടത്തുള്ളൂ കാരണം ഇത് കൂടുതൽ മേളിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് മീറ്ററെങ്കിലും ഉള്ളതാണ് നല്ലത് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കയറാണ് ഇത് നമ്മുടെ വേലി കെട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ചൂടിക്കയർ മുടിക്കയർ എന്നൊക്കെ പറയുന്ന കയറാണിത് ഇതാണ് നമുക്ക് ഇതിനകത്ത് ചുറ്റി കൊടുക്കേണ്ടത് അപ്പം ഇതിപ്പോൾ രണ്ടെണ്ണം ആയതുകൊണ്ട് നമുക്കിതൊന്ന് രണ്ടെണ്ണം കൂടെ ഒന്ന് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഒറ്റയാക്കി കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം അപ്പോൾ നോക്കിയേ നമ്മളിത് മുഴുവൻ കയറ് ചുറ്റി വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ നമുക്ക് ഇനി ഇത് ചെടിച്ചട്ടിയിലേക്ക് കുഴിച്ചിടാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെടിച്ചട്ടിയിൽ ഇപ്പം ചെടി നട്ട് വെച്ചിരിക്കുന്നതായതുകൊണ്ടാണ് ഇനി അതല്ല നമുക്ക് പടർത്തി കയറ്റുന്ന കുരുമുളകാണ് കുറ്റി കുരുമുളകല്ല പടർത്തി കയറ്റുന്ന കുരുമുളകാണെങ്കിൽ ഇത് ആദ്യമേ തന്നെ ചെടിച്ചട്ടിയിൽ കുഴിച്ച് ഇത് താത്തിയതിന് ശേഷം നമുക്ക് ചെടി വെച്ച് കൊടുക്കാം അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാനത് പറിച്ചെടുക്കുന്നില്ല അതിന് പകരം ഇത് നമ്മൾ അങ്ങോട്ട് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അതിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ കൂടുതൽ വേര് ഇവിടെ ആയിട്ടില്ല നമുക്കത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റി നമുക്ക് ഈ പോർഷനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം നമുക്കിത് ടൈറ്റ് ചെയ്ത് വെക്കാം ഇത് പോകാതെ നോക്കണം കുറച്ച് കല്ലൊക്കെ ഇട്ട് നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഇതിൻ്റെ നീളം തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് താഴത്തു നിന്ന് അതിനെ ഒന്ന് ശരിയാക്കി ഈ കയർ കൊണ്ട് തന്നെ നമ്മളിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി ഇത് ഇതിൽ പടർന്ന് കയറിക്കോളും നമുക്ക് ഈ പറഞ്ഞതുപോലെ ചിലർക്ക് കുറ്റി കുരുമുളകിനോട് അത്ര താല്പര്യമില്ല കാരണം അന്ന് പടർന്ന് കയറി നമ്മുടെ വീടിൻ്റെ വാതിക്കൽ പടർന്ന് കയറി നിൽക്കുന്ന കുരുമുളകിനോടാണ് താല്പര്യം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം വേറൊരു കാര്യം ഈ പൈപ്പ് ഇടുമ്പോൾ അതെങ്ങനെ ടൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് അത് ടൈറ്റ് ചെയ്ത് നിർത്താം അതുപോലെ തന്നെ സ്ഥലം കുറവുള്ളവർക്ക് അല്ലെങ്കിൽ പടർന്ന് കയറാൻ നമുക്ക് മരമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം ഈ ഒരു മാർഗം അവലംബിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഒരു പി വി സി പൈപ്പ് മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ ഒരു കുരുമുളക് പി വി സി പൈപ്പിൽ കയറ്റുന്ന വീഡിയോ നിങ്ങൾ കണ്ടു വളരെ എളുപ്പമാണ് എല്ലാവർക്കും ചെയ്തു നോക്കാം സ്ഥലമില്ലാത്തവർക്കും ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ